അത് ചർച്ച ചെയ്തിട്ടുണ്ടോ അഖിലുസുന്നത്തിന്റെ വേലമാക്കളുടെ കിതാബിലുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ഉപ്പ കേട്ടിട്ടില്ല ഞങ്ങളെ ഉസ്താദ് കേട്ടിട്ടില്ല ഉസ്താദിൻ്റെ ഉസ്താദ് കേട്ടിട്ടില്ല അതുകൊണ്ട് ഇത് പുത്തനാശയമാണ് എന്ന് പറയുന്ന ഖുറാഫി ശൈലി നമ്മുടെ ആളുകൾക്കിടയിൽ ഉണ്ടായി വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രമാണങ്ങളെ പിൻബലമുള്ള വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം ഒരു പ്രമാണത്തിൻ്റെയും പിൻബലമില്ലാത്തതാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് പക്ഷേ ഞാൻ കേൾക്കാത്തത് എൻ്റെ ഉപ്പ കേൾക്കാത്തത് എൻ്റെ നാട്ടിലെ മിമ്പറിൽ കേൾക്കാത്തത് അതൊക്കെ അന്ധവിശ്വാസമാണ് എന്നയിടത്തേക്കാണ് ഇപ്പോൾ ചില ആളുകൾ എത്തിച്ചേർന്നത് ഖുറാഫികളുടെ ശൈലി തന്നെ ഇപ്പം നിങ്ങൾ നോക്ക് ജക്കരിയാ സലാഹിയുടെ യോഗത്തിന് പോകാൻ പാടില്ലെന്ന് സർക്കുലർ നാണമുണ്ടോ നിങ്ങൾക്ക് ചേകനൂർ നിന്ന് പുറത്തുപോയി ചേകനൂരിന് പ്രസംഗിക്കുന്ന ശുദ്ധ കുഫിരിയത്താണ് പക്ഷെ അയാളുടെ യോഗത്തിന് പോകാൻ പാടില്ലെന്ന് അന്നത്തെ കെ എൻ എം നേതൃത്വം സർക്കുലർ നോക്കിയോ അവർക്കല്പം ബുദ്ധി ഉണ്ടായിരുന്നു നാണം കെട്ട circular C N Ahmed Maulavi അയാൾ മോചിതത്തുകളെ നിഷേധിച്ചു അയാൾക്ക് എത്ര മറുപടിയാണ് അമാനി മൊലിയൊക്കെ കൊടുത്തത് പക്ഷേ സി എൻ മൗലിയുടെ പരിഭാഷ വായിക്കാൻ പാടില്ലെന്ന് ഒരൊറ്റ സർക്കുലറും നമ്മൾ ഇറക്കിയിട്ടില്ല ഉസൈൻ മടവൂരും കൂട്ടരും പോയി ആശയ വ്യതിയാനം മാത്രമല്ല സംഘടനയ്ക്ക് ഒരുപാട് തലവേദനയുണ്ടാക്കി സംഘടനയുടെ സ്ഥാപനങ്ങൾ കൈവശം വെച്ചു കള്ളക്കേസുകൾ കൊടുത്തു എന്നിട്ട് ഉസൈൻ മടവൂരിന്റെ പ്രസംഗം കേൾക്കാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ സംഘടന തിന്മയാണെന്ന് പറഞ്ഞു പോയ ജുബൈർ മൗലവി അയാളുടെ പ്രസംഗം കേൾക്കാൻ പോകരുതെന്ന് ഉള്ളിലൂടെ ചില ആളുകൾ പറയുകയല്ലാതെ അങ്ങനെ സർക്കുലർ ഇറക്കാൻ ഇവർക്ക് ധൈര്യം വന്നിട്ടുണ്ടോ ധൈര്യം വന്നിട്ടില്ല പിന്നെ എന്താ സക്കരിയ സലാഹിന്റെ പ്രസംഗം കേൾക്കാൻ പോകാൻ പാടില്ല അത് കേട്ടാൽ ഇവരെ ഉള്ളുകള്ളികൾ ജനങ്ങൾ മനസ്സിലാക്കും അത് തന്നെ ഹുറാഫികൾ അതേ സ്വഭാവം ഹുറാഫികൾ മുജാഹിദുകളുടെ പ്രസംഗത്തിന് പോകരുത് എന്ന് പറയാൻ കാരണം എന്താ ഖബർ സിയാറത്തിന് എതിരാണവർ റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചെല്ലാത്തവരാണവർ ഷഫായത്തിനെ നിഷേധിക്കുന്നവരാണവർ നബിയെ സാധാരണ മനുഷ്യരാക്കുന്നവരാണവർ അമ്പി ഔലിയാക്കളെ കുറ്റം പറയുന്നവരാണവർ എന്നിങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ വിമർശനങ്ങൾ മുജാഹിദുകളെ പറ്റി സാധാരണക്കാരെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് മുജാഹിദുകളെ വയന്ന് സാധാരണക്കാർ കേട്ട ആളുകൾക്ക് മനസ്സിലാവും ഇവർ കബർ സിയാർത്തിനെതിരല്ലോ അവർ റസൂൽ പേര് പറയുമ്പോൾ സല്ലു അലൈഹി എന്ന് പറയുന്നുണ്ടല്ലോ അവരൊരിക്കലും തന്നെ അമ്പിയായിനി ഔലിയായിനി കുറ്റം പറയുന്നില്ലല്ലോ അവരൊരിക്കലും വിലായത്തിനെയും കറാമത്തിനെ നിഷേധിക്കുന്നില്ലല്ലോ അവർ പരലോകത്ത് ശഫായത്തില്ലെന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള തിരിച്ചറിവുണ്ടാവുകയും മുസ്ലിയാക്കന്മാരെ നുഖത്തിൽ നിന്നും തലയെടുത്ത് അവർ പുറത്ത് കടക്കുകയും ചെയ്യും അത് പേടിച്ചിട്ട് ആ ഖുറാഫികൾ പോകരുത് കേൾക്കരുത് എന്ന് പറയുന്നത് അതേ ഖുറാഫി ശൈലിയാണ് ഇപ്പോൾ ഈ കോക്കസ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ജക്കരിയ സലാഹിയുടെ പരിപാടിക്ക് പോകാൻ പാടില്ലെന്ന് നാണം കെട്ട സർക്കുലർ ഇറക്കിയവർ പഴയകാല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത് തനിച്ച സംഘടനാ തക്കലീതല്ലേ ഇത് അബ്ദുൾ റസാഖ് സലാഹി എന്ന് പറയുന്ന റിയാദ് ഇസ്ലാഹി സെന്ററിലെ ഒരുത്തൻ പ്രസംഗിക്കാണ് എൻ്റെ ജൂനിയറായി ജാമ്യ പഠിച്ചതാ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും നമ്മുടെ പണ്ഡിത സമിതി എന്തു പറഞ്ഞോ അതാണ് അന്തിമമായി റിയാദ് ഇസ്ലാഹി സെന്റർ സ്വീകരിക്കുക അന്തിമമായി ഇസ്ലാമിൽ അവസാനത്തെ വാക്ക് പണ്ഡിത സമിതിയുടെ വാക്കാണ് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പണ്ഡിതന്മാരുടെ സമിതി എന്താ തീരുമാനിച്ചെന്ന് നോക്കണം അത് അക്ഷരം പ്രതി അപ്പടി നമ്മൾ സ്വീകരിക്കണം അപ്പൊ സംഘടന ഇപ്പൊ ഒരു അഞ്ചാം മധുഹബായി അല്ലേ ഷാഫി അനഫി അമ്പലി മാലിക്കി മധുഹബുകള് ഫോളോ ചെയ്യുന്ന ആളുകൾ പിൻപറ്റുന്ന ആളുകൾ അവരൊരിക്കലും കിതാബ് കണ്ടാൽ പിന്നെ തെളിവ് ചോദിക്കാൻ പാടില്ല അതാണ് തക്കലീദ് എന്ന് പറഞ്ഞ തെളിവ് നോക്കാതെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക തെളിവ് ചോദിക്കാതെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക ആ തനിച്ച തകലീദിലേക്കാണ് ഇപ്പോൾ ഇവർ ആളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാസർ നല്ലളം എം എസ് എമ്മിൻ്റെ പഴയ നേതാവായിരുന്നു അയാൾ ആവേശം കയറിയതിന് ഒരാഴ്ച മുമ്പ് പ്രസംഗിച്ച എന്താണെന്നറിയോ ഇന്നാലഹുലാഫിദൂൻ ഈ സംഘടനയെ അള്ളാഹു സംരക്ഷിക്കും വിശുദ്ധ ഖുർആൻ അള്ളാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞ ആയത്തോതിച്ച് ഈ സംഘടനയെ അള്ളാഹു സംരക്ഷിക്കുന്നു ഖുർആാനിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തോതി പ്രസംഗിക്കാൻ മാത്രം തരം താഴ്ന്ന ആളുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് സംഘടനാ ഭ്രമം സംഘടനാ ഭ്രാന്ത് യഥാർത്ഥത്തിൽ ആളുകളെ എവിടെ എത്തിച്ചു നോക്കൂ എൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നതിൻ്റെ പേരിൽ കണ്ണൂരിൽ ഒരു ഇമാമിനെ പുറത്താക്കി ആരാ പള്ളിൻ്റെ ആളെന്നറിയോ ആ ട്രസ്റ്റിൽ മെമ്പറാണ് ഡോക്ടർ ബഷീറും അതുപോലെ തന്നെ ഡോക്ടർ സുൽഫീഖറും ഒക്കെ വലിയ ഡോക്ടർമാരും ആവിഷ്കാര സ്വാതന്ത്ര്യവും പുരോഗമനവാദികളൊക്കെയാണ് പക്ക ഖുറാഫികളെക്കാളും തരം താഴ്ന്നവരുമാണ് ഒരാളെ പ്രസംഗം കേൾക്കാൻ പോകാൻ പാടില്ല അപ്പം ഇനി രാവിലെ എണീറ്റാൽ മുജാഹിദ് സെൻറ്റർക്ക് ഫോൺ ചെയ്യണം ഞങ്ങൾ ഈ പരിസരത്ത് ഒരു പരിപാടി അതിന് പോകാൻ പറ്റുമോ അതിനായിട്ട് ഓരോരുത്തർ ഇരുത്തിക്കോളിയും ഫോൺ ചെയ് അറ്റൻഡ് ചെയ്യാൻ ഇത്ര വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ വരെ വ്യക്തികൾക്ക് ദീന് കടി പഠിക്കാനും കേൾക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിൽ വരെ കൈ കടത്തുന്ന തരം താഴ്ന്ന സംഘടനാ ശൈലി ഇതെവിടുന്ന ഞങ്ങൾ പഠിച്ചത് ഇതെവിടുന്ന് പഠിച്ചതാ അതുപോലെ ആദർശ വിശദീകരണത്തിന് വേണ്ടി മുജാഹിദുകൾ പടം ചെലവഴിച്ച് സംഘടനയ്ക്ക് വേണ്ടി പിരിച്ചെടുത്ത പൈസ അല്ല ഓരോ മുജാഹിദ് പുതും സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അടിച്ച പോസ്റ്റർ ഞങ്ങളുടെ പരിപാടിയുടെ പോസ്റ്റർ കീറിക്കളയുക ആരാ കീറുന്നത് ടി പിയുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കീറിയത് കഴിഞ്ഞ ആഴ്ച ടി പിയുടെ നാട്ടിൽ പ്രസംഗത്തിന് ചെന്നപ്പോൾ ഒരു ചെക്കൻ പതിനേഴ് പതിനെട്ട് വയസ്സിലെ ചെക്കൻ ആദ്യം പുറത്തെടുത്തു പിന്നെ ഓരോ വരിയിലും വന്നിട്ട് ഓരോരുത്തരും മുഖത്തേക്ക് ഇങ്ങനെ ഐപാഡ് പിടിച്ച് ഫോട്ടോ എടുക്കുക എന്തൊരു ധിക്കാരമാണെന്ന് ആലോചിച്ചു നോക്കൂ അപ്പം തലയില്ലാത്ത എത്ര ഞരമ്പ് രോഗികളെ പറഞ്ഞു വിടുകയാണ് സ്റ്റേജിലേക്ക് സദസ്സിലേക്ക് ഈ രീതിയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യത്തിന് കളങ്കം വരുത്തുന്ന ഒരു തരം താഴ്ന്ന വർഗമാണ് ഇപ്പോൾ ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ഖേദത്തോടെ മാത്രമേ സുഹൃത്തുക്കളെ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ ഇവരുടെ ആശയ ദാരിദ്ര്യമാണിത് അന്ധവിശ്വാസത്തിലേക്ക് കെ എൻ എം കൊണ്ടുപോകുന്നു എ പി വിഭാഗം കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മടവൂരികൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ജിന്നു മനുഷ്യരത്തിൽ പ്രവേശിക്കും ജിന്നു ബാധയുണ്ടാകും മടവൂരികൾക്ക് അത് അന്ധവിശ്വാസമാണ് നമ്മൾ ആയത്തോതി കൊടുത്തു അല്ലതീന യൗക്കുലൂന റിബ ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബത്തു മിനൽ മസ് പലിശ തിന്നുന്നവർ പിശാജ് ബാധിച്ചിട്ട് പിശാജ് മറിച്ചു വീഴ്ത്തിയവൻ എഴുന്നേറ്റ് വരുന്നത് പോലെയല്ലാതെ നാളെ പരലോകത്ത് എഴുന്നേറ്റ് വരികയില്ല അപ്പം പിശാജ് മറിച്ച് വീഴ്ത്തുമെന്ന് ആയത്ത് തെളിവ് സൂറത്തുൽ ബക്കറിയിൽ ആയത്ത് തെളിവ് കൊടുത്തു അതുപോലെ തന്നെ മടവൂരികൾ ഇറക്കിയ സി എം മൗലവിയുടെ പുസ്തകം നമ്മൾ തെളിവ് കൊടുത്തു കെ എൻ എമ്മിൻ്റെ ഒന്നാമത്തെ പ്രസിഡന്റ് കെ എം മൗലവിയുടെ ഫത്വ യുവത തന്നെ പുറത്തിറക്കിയ രണ്ടായിരത്തി എട്ടിലെ പുസ്തകം ഖുർആാനിൽ ആയത്തുകൾ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ റസൂൽ പഠിപ്പിച്ച ദിക്കറുകൾ എന്നിവ കൊണ്ട് മാരണമോ പിശാചി ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരത്തിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് വിരോധമില്ല മാരണം എന്ന് പറഞ്ഞാൽ സിഹിർ അപ്പോൾ സിഹിറും പിശാജി ബാധയൊക്കെ ഉണ്ടാകാം അത് മുജാഹിദുകൾക്കും ബാധിക്കാം എന്താ വേണ്ടത് ജാറത്ത് പോവുകയല്ല വേണ്ടത് തങ്ങന്മാരത്തും തമ്പുരാന്മാരത്തും പണിക്കരടുത്തും പോവല്ല വേണ്ടത് മന്ത്രവാദികളെ സമീപിക്കുകയല്ല വേണ്ടത് ഏലസും മുറുക്കും ഐക്കല്ലും ഹോമവും വാങ്ങലും കളം വരക്കലും മഷിയിട്ട് നോക്കലും അല്ല വേണ്ടത് അതെല്ലാം തനിച്ച ഖുറാഫാത്തും ശിർക്കിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങളുമാണ് പിന്നെയോ വേണ്ടതെന്താ ഖുർആൻ കൊണ്ടുള്ള ചികിത്സ അള്ളാഹുവിന്റെ നാമവിശേഷം കൊണ്ടുള്ള ചികിത്സ ശിർക്കില്ലാത്ത മന്ത്രങ്ങൾ റസൂൽ പഠിപ്പിച്ച ദിക്കറുകൾ അതുകൊണ്ടുള്ള ചികിത്സ അതിനാണ് റുഖിയ ഷറയ്യ എന്ന് പറയുന്നത് അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇവരെ പഠിപ്പിച്ചു കൊടുത്തത് അപ്പൊ സുഹൃത്തുക്കളെ അത് അന്ധവിശ്വാസമല്ല അത് പ്രമാണങ്ങളെ പിൻബലമുള്ള വിശ്വാസമാണ് പക്ഷേ ഫറൂഖിൽ വന്നിട്ട് ചുങ്കത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു അദ്രഹമാ സലഫിയോട് ഇങ്ങനെ ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിക്കോ അങ്ങനെ പ്രവേശിച്ചാൽ അതിനെന്താണ് പ്രതിവിധി മുമ്പിലിരിക്കുന്ന S L R C team തനിച്ച് അതീസ്തിഷേധികളാ ഇപ്പൊ വരെ കൊണ്ടു നടക്കുന്നത് അയാൾക്ക് പറയാൻ കഴിയുന്നില്ല അയാൾ പറയുന്ന എന്താ അറിയോ ജിന്നു ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ നാം ദിക്കർ ചെല്ലണം ദ്വാ ചെല്ലണം പള്ളി കയറുമ്പോതോ പള്ളി നടക്കുമ്പോൾ ദ്വാ വീട്ടിൽ നടക്കുമ്പോഴോ വീട്ടിൽ കയറുമ്പോൾ ദ്വാ ഇതിങ്ങനെ പറയുക അതൊക്കെ വരാതിരിക്കാൻ പിശാജിന്റെ ഉപദ്രവം വരാതിരിക്കാനുള്ള മുൻകരുതലാ പ്രൊട്ടക്ഷനാ ഇവിടെ ചോദിച്ചത് ചികിത്സയാ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നാ വരുമോ എന്നുള്ള ആയത്താ ചോദിച്ചത് പറയാൻ കഴിയുന്നില്ല മൂപ്പർക്ക് കാരണം ഇതിനെയൊക്കെ പച്ചക്കു നിഷേധിക്കുന്ന ഹദീസ് നിഷേധികളാണ് ഇപ്പോൾ ഈ കോക്കസിനെ സ്പോൺസർ ചെയ്ത് കൊണ്ട് നടക്കുന്നത് എസ് എൽ ആർ സി എന്ന് പറഞ്ഞതാണല്ലോ കെ വി അംഗീകരിക്കോ ജിന്നു മത്സരത്തിൽ പ്രവേശിക്കുന്നു ജിന്നുബാധുണ്ട് സീറുബാധുണ്ട് അയാളുടെ കുറാൻ ക്ലാസ്സിൽ പച്ചക്ക് നിഷേധിക്കുന്ന അത് അപ്പം മടപൂരിസത്തിന്റെ പുതിയ പതിപ്പ് നവമടപൂരിസം അതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് സിഹറിൽ വിശ്വസിച്ചാൽ മുഷിരിക്കാവുന്നതാണ് അബ്ദുസലാം സല്ലി പറഞ്ഞത് രണ്ടായിരത്തി ആറിൽ കൊബൂരികളുടെ മാസികയായ സെൻസിംഗിന് കൊടുത്ത അഭിമുഖത്തിൽ മൗലവി വിഭാഗം മുഷിരിക്കുകൾ എന്നാ പറഞ്ഞത് എന്താ കാരണം പറഞ്ഞത് സിഹിർ ഫലിക്കുന്നു വിശ്വസിച്ചാൽ മറഞ്ഞ മാർഗത്തിലൂടെ അള്ളാഹു അല്ലാത്തവർക്കും ഉപദ്രവിക്കാൻ കഴിയും കാരണം മദ്രയത്തെ സംബന്ധിച്ചിടത്തോളം ജിന്നിന്റെ ഉപദ്രവം അത് അഭൗതികമാണ് അഭൗതികമായ ഉപദ്രവം അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ട് സീർ വലിക്കുന്നു വിശ്വസിച്ചാൽ അത് ശിർക്കൻ വിശ്വാസമായി ഇപ്പം ആ മടവൂരിസത്തിലേക്ക് വരും പോയി അതേ വാദം മൂവാറ്റുപുഴയിൽ ചോദിച്ചപ്പോൾ ഉരുണ്ട് മറിയാനേ സാധിച്ചുള്ളൂ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു റസൂലില്ലാക്ക സിഹിർ ബാധിച്ചത് വമിൻ എന്ന സൂറത്തിൽ ഫലക്കനായത്തിന് അമാരി പോലും മലയും മലയും എഴുതിയ പരിഭാഷ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇറങ്ങിയത് അന്ന് കെ എം മൗലവിയാണ് ഇത് പരിശോധിച്ചത് അതിൽ പറഞ്ഞിട്ടുണ്ട് സിഹിർ ഫലിക്കാം എന്നതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം ഫലിക്കുകയില്ല എന്നത് അത് മുഴത്തസിലിയാക്കളെ വിശ്വാസമാണ് ഷബാബ് ഞങ്ങൾ ഉദ്ധരിച്ചു റസൂലുല്ലാക്ക് സിഹിർ ബാധിച്ചതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി അഞ്ചിലും ചെറിയ മുണ്ടം എഴുതിയത് നമ്മൾ വായിച്ചു കൊടുത്തു ഇപ്പോൾ അതൊക്കെ സീന് ഹക്കീക്കത്തുണ്ടെന്ന് മൊത്തത്തിൽ പറഞ്ഞ് മുങ്ങുകയാണ് എന്താണ് ഈ ഹക്കീക്കത്ത് എന്ന് പറഞ്ഞ സാധനം ആളുകൾക്ക് സീറിന് ഹക്കീക്കത്തുള്ളതെന്നാണ് ജമ്മിയത്തിനുമയുടെ തീരുമാനം സിഹിർ എന്ന് പറഞ്ഞൊരു സാധനം ലോകത്തുണ്ട് എന്നാ എന്താണ് ഇതിൻ്റെ അർത്ഥം സിഹിർ ബാധയുണ്ടെന്നും അത് ഫലിക്കാമെന്നും ഫലിച്ചാൽ അതിൻ്റെ പ്രതിപതിയുണ്ടെന്നുമാണ് ലോക സെലഫി പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നത് അത് തുറന്നു പറയാൻ പറ്റാത്തവണ്ണം ഈ കോക്കസ് ഇപ്പോൾ ഹദീസ് നിഷേധികളുടെ വരയിൽപ്പെട്ട് കിടക്കുകയാണ് കണ്ണേറിനെ പറ്റി ജാമ്യയിൽ ചോദിച്ചു കണ്ണേർ ബാധിക്കുമെന്നും അങ്ങനെ ബാധിച്ചാൽ ആരുടെ കണ്ണേറാണോ ബാധിച്ചത് അയാളുടെ അവയവങ്ങൾ കഴുകിയ വെള്ളം ബാധിച്ചവന്റെ ദേഹത്തൊഴിച്ചാൽ സുഖപ്പെടുമെന്നും റസൂലുല്ലായി സല്ലദാസം പറഞ്ഞതായി ഹദീസിലുണ്ടല്ലോ ഹദീസിലുണ്ടെന്ന് കേൾക്കുന്നു ആ ഹദീസ് വിശ്വസിക്കാൻ പറ്റുമോ അത് വിശ്വസിച്ചാൽ അന്ധവിശ്വാസമാകുമോ അല്ല അത് തള്ളിക്കളഞ്ഞാൽ ഹദീസ് നിഷേധമാകുമോ ഇങ്ങനെ ഒരു കുളി ചികിത്സ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ അനസ് മുസ്ലിയാർക്ക് നട്ടല്ലു നിവർത്തി മറുപടി പറയാൻ സാധിക്കുന്നില്ല അയാൾ പറയാണ് നിങ്ങളുടെ ഈ ചോദ്യം ഇവിടെ പ്രസക്തമല്ല വിഷയത്തിന് പുറത്താണ് നിങ്ങൾ ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് പിടികിട്ടി എന്ന് പറഞ്ഞാൽ എന്താ പിടികിട്ടിയത് എന്നെ ഞങ്ങളെ മുമ്പിലിരിക്കുന്നവരെയും ഞങ്ങളെയും തമ്മു തെറ്റിക്കാനല്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് അമാനുവലയുടെ പുസ്തകത്തിലുണ്ട് അങ്ങനെ ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കും ഞങ്ങൾ സൈ ഹദീസ് ഒന്നും തള്ളുകയില്ല എന്നൊക്കെ പറഞ്ഞു ഉരുളുകയല്ലാതെ വ്യക്തമായ മറുപടി പറയാൻ സാധിച്ചില്ല കാരണമെന്താ കാരണമെന്താ കെ വി കണ്ണൂരിട്ടും അബ്ദുറസാഖ് ബാക്കവി കണ്ണൂരിട്ടും ഇതിനെയൊക്കെ നിഷേധിക്കുന്ന വലിയൊരു വിഭാഗം ഇവരെ കൂടെയുണ്ട് അവരൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ കണ്ണുകളിനെ പറ്റി മുജാഹിദ് പ്രസ്ഥാനം പണ്ടും പറഞ്ഞിട്ടുണ്ട് കരിങ്കണ്ണ നോക്ക് എന്ന് എഴുതി വെക്കലോ മാഷാ എന്ന് എഴുതി വെക്കലോ അല്ല കണ്ണേർ ബാധിക്കാതിരിക്കാൻ ചെയ്യേണ്ടത് അള്ളാഹുവിൽ തവക്കുലാക്കുക റസൂൽ പഠിപ്പിച്ച ദിക്ർ ദ്വാകള് റസൂൽ പഠിപ്പിച്ച ഖുർആൻ പാരായണം അതൊക്കെ കൃത്യമായി ചെയ്യണം സിഹിറിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു സിഹിർ ചെയ്യാൻ പാടില്ല ചെയ്യിക്കാൻ പാടില്ല അത് വൻ പാപമാണ് കുറ്റമാണ് കുഫറിലേക്ക് പോകുന്ന പ്രവർത്തനമാണത് എന്ന് മാത്രമല്ല ആരെങ്കിലും നമുക്ക് ചെയ്താൽ മറുത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചോളൂ പാടില്ല വൻ പാപമാണത് സാഹിറിനെ കൊല്ലണമെന്നാണ് ഇസ്ലാമിക ഗവൺമെന്റിന്റെ നിയമം ഇങ്ങനെ വിഷയത്തിന്റെ എല്ലാ വശങ്ങളും പ്രമാണങ്ങളെ വെളിച്ചത്തിൽ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോയിട്ടുള്ളത് നിങ്ങൾ നോക്കൂ ഇപ്പൊ അവസാനത്തെ ഉദാഹരണം തബറുക്കിന്റെ വിഷയം വന്നു ഏതോ ഒരു പമ്പറന്നോളം മുടിയും കൊണ്ട് കാന്തപുരം വന്നു ബോംബെയിലെ ജാലിയം വാലയിൽ നിന്നും വാങ്ങിയ ഏതോ പമ്പറന്നോളം മുടി അത് അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്ന സെനതുള്ള മുടിയാണെന്ന് പറഞ്ഞ് മർക്കസ് സമ്മേളനത്തിൽ ആവേശത്തോടെ പേരോട് മുസ്യാരത് ബിസിനസ്സിന് കൂടിയാളാ മൂപ്പര് പ്രഖ്യാപിക്കുകയാണ് അതിന്റെ സെനത് വ്യക്തമായി വായിച്ചുകൊണ്ട് ആ മുടി ഉസ്താദ് അവർക്ക് കൈമാറാൻ പോവുകയാണ് വായിച്ചു നോക്കുമ്പോ എന്താ അതിൻ്റെ സനതല്ല വായിച്ചോൻ്റെ സനത അയാൾ ഉപ്പ ഉപ്പാൻ്റെ ഉപ്പ ഉപ്പാൻ്റെ ഉപ്പ അതാ സനത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവസാനം മാനം കെട്ടു പക്ഷേ അവിടെ ഒരു വിഷയം ഇവരെന്ത് ചെയ്തു എന്നറിയോ റസൂലുല്ലായി ആ സാറുകൾ സഹാബത്ത് എടുത്തു വച്ചതും ഉപയോഗിച്ചതും അതാണ് ഞങ്ങളുടെ തെളിവ് അതാണ് ഞങ്ങളുടെ തെളിവ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കതിൽ സംശയമില്ല റസൂലുല്ലാക്ക് മാത്രം ബാധകമായതാണ് ഒരു ഒരസറും റസൂലിൻ്റെ ഉറപ്പിക്കാവുന്ന തരത്തിൽ ഇന്ന് ലോകത്തെവിടെയുമില്ല ബോംബെയിലുമില്ല ദുബായിലുമില്ല തുർക്കിയിലുമില്ല ഇസ്തംബൂളിലുമില്ല ടോപ്പ് കാപ്പി മ്യൂസിയത്തിലുള്ള എവിടെയുമില്ല വ്യക്തമായി ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു അവിടെയും അദ്ദേഹം ആ സ്ഥലത്തിയുടെ അതീ നിഷേധം തലപൊക്കി അയാള് അന്ന് ഞങ്ങള് പ്രസംഗകർക്കുള്ള മീറ്റിങ്ങിൽ പറഞ്ഞത് എന്താണെന്നറിയോ പ്രസംഗകർക്കുള്ള മീറ്റിങ്ങിൽ അവസാനത്തെ വർത്താനം പറഞ്ഞ എന്താണ് റസൂലുള്ളഹാനോടുള്ള മഹബത്ത് കൊണ്ടാണ് സഹാബത്ത് ഇതൊക്കെ എടുത്തു വച്ചത് ഞാൻ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു ഈ പറഞ്ഞത് ശരിയല്ല മഹബത്തിനെ പൊലിപ്പിച്ച് തബറുക്കിന് അട്ടിമറിക്കുകയാണ് അത്രയും മാസലഫ് ചെയ്തിട്ടുള്ളത് ഇത് മടവൂരികളുടെ നയമാണ് മടവൂരികൾ തബറുക്കിനെതിരെ നോട്ടീസ് ഇറക്കിയ സമയമാണത് പക്ഷേ എനിക്ക് പത്ത് മിനിറ്റ് അനുവദിച്ചില്ല അബ്ദുറഹ്മാൻ സലഫി പറയുന്ന അവസാനത്തെ വാക്കായിട്ട് അവിടെ തീരുമാനിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്ത് പക്ഷേ മുജാഹിദ് പ്രസംഗകരാരും അബ്ദുറഹ്മാൻ സലഫിയുടെ ലൈൻ സ്വീകരിച്ചില്ല ഞാൻ പറഞ്ഞു വരുന്നത് മടപൂരികളുടെ ഹദീസ് നിഷേധവും ശിർക്കാരോപണവും അങ്ങനെ അവർ കൊണ്ടുവന്ന സുന്നത്തിനെ പരിഹസിക്കലും എന്തൊക്കെയുണ്ടോ വളണ്ടിയർ കോറും കൂട്ടുമന്ത് ചെയ്തത് അതെല്ലാം ഇപ്പോൾ ഈ വിഭാഗം ഏറ്റെടുത്തു അലിമദനിയും കരിമ്പുലാക്കലും അബ്ദുസ്സലാം സുല്ലമിയും രണ്ടായിരത്തി ഏഴിൽ അബ്ദുൽ ജബ്ബാർ പോലും ഇവിടെ ഇസ്ലാഹി ലേഖനം വന്നപ്പോൾ പറഞ്ഞു അത് ഷിർക്കാണ് അപ്പോൾ നമ്മളൊക്കെ ആവർത്തിച്ചു പറഞ്ഞു അതിൽ ഷിർക്കില്ല രണ്ടായിരത്തി ഏഴ് കഴിഞ്ഞു എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ പറയാണ് അതിൽ ഷിർക്കുണ്ട് രണ്ടായിരത്തി ഏഴിൽ എഴുതിയ ലേഖനത്തിന്റെ പേരിൽ അബ്ദുൽ ജബ്ബാർ മോലിയെ പുറത്താക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അത്രയും കാലം അതിൽ ശിർക്കില്ലെന്ന് ന്യായീകരിച്ചു ആരൊക്കെ ന്യായീകരിച്ചു ഇന്ന് ഇതിനു വേണ്ടി വായാടിത്തം മാത്രം മറയാക്കി പ്രസംഗിച്ച് നടക്കുന്ന അനസ് ഹനീഫ ഈ പറയുന്ന കോക്കസ് നേതാവ് അബ്ദുറഹ്മാൻ സലഫി നമ്മളെല്ലാവരും പറഞ്ഞു അതിൽ ശിർക്കില്ല ശിർക്കില്ല എവിടെ ശിർക്ക് മടവൂരികൾ അത് ഉയർത്തിപ്പിടിച്ചപ്പോഴും കുബൂരികൾ അത് ചാടിക്കൊത്തിയപ്പോഴും ഞങ്ങൾ പറഞ്ഞു അതിൽ ശിർക്കില്ല ശിർക്കില്ല എന്നിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പറയുന്നതിൽ ശിർക്കുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ മടവൂരികളാണ് തൗഹീദും ശിർക്കും മനസ്സിലാക്കുന്നതിൽ മുമ്പിൽ അഞ്ചു കൊല്ലം മുമ്പിൽ കേരള ജമ്മിയത്തിനുടമയുടെ നേതാക്കന്മാരെക്കാൾ അഞ്ചു കൊല്ലം മുമ്പിലാണ് അവർ എന്നല്ലേ അതിനർത്ഥം ഇതാണ് ഇവർ ചെയ്തതാ ഈ ജിന്നു ചെയ്താൻ വിഷയം വന്നപ്പോൾ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോയി ചർച്ച ചെയ്യണമെന്ന് പറയുന്നവർ ഒറ്റപ്പെടുത്താൻ നോക്കി അതുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കാതെ വന്നപ്പോൾ ചർച്ച എടുത്തിട്ടവരെ നാവടക്കാനുള്ള വഴി എന്താ അവരുമായി ലയിക്കുക മടവൂരികളുമായി ലയിക്കാൻ രണ്ടു വട്ടം ശ്രമം നടത്തി ഞങ്ങളപ്പോൾ എതിർപ്പ് കൊണ്ട് നടന്നില്ല അവസാനം മടവൂരികൾ ആവശ്യപ്പെടുകയാണ് സഖരിയ സലാഹിയെയും കൂട്ടരെയും പുറത്താക്കിയാൽ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്നെ പുറത്താക്കിയപ്പോൾ സ്വാഗതം ചെയ്താരാ മടവൂർ വിഭാഗമാണ് സ്വാഗതം ചെയ്തത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ മടവൂരികൾക്കെതിരെ പ്രസംഗിക്കാൻ പാടില്ല കഴിഞ്ഞ ആഴ്ച കായംകുളത്ത് പ്രസംഗിക്കാൻ വേണ്ടി സി പി സലീം ചെന്നപ്പോൾ സാക്ഷാൽ കെ എൻ എമ്മിൻ്റെ നടുക്കഷ്ടങ്ങൾ വന്നിട്ട് പറയാണ് മടവൂരികളെ പറ്റി ഒരു അക്ഷരം പറയാൻ പാടില്ല കണ്ടോ രണ്ടായിരത്തി പത്തിൽ ഞാൻ അവിടെ പ്രസംഗിച്ചു ഞാൻ പ്രസംഗിച്ചപ്പോൾ മടവൂരികൾ നോട്ടീസ് ഇറക്കി അക്കമിട്ട് ഞാൻ മറുപടി പറഞ്ഞു മടവൂരികൾക്ക് നാവിറങ്ങിപ്പോയി അപ്പോൾ അവർ എ പി എ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ജക്കരിയ ഇന്നലോടെ വന്ന് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാനും ജർമ്മനിയിൽ നിന്ന് മറ്റൊരുത്തോണ്ടൊക്കെ പറഞ്ഞു എന്നിട്ട് ആകെ ആശയക്കുഴപ്പമായി എന്നും ആ കള്ള ക്ലിപ്പുണ്ടാക്കി നെറ്റിലിട്ടു ആ അവിടെയുള്ള ആളുകൾ ഇപ്പോൾ മടവൂരികളെ വിമർശിക്കാൻ പാടില്ലെന്ന് വിപ്പ് കൊടുത്തിരിക്കുകയാണ് അവസാനം എന്തായിന്നറിയോ ആ വിപ്പ് പാലിച്ചുകൊണ്ട് അവിടെ പ്രസംഗിക്കാൻ എനിക്ക് പറ്റില്ല മടവൂരികളെ വിമർശിക്കുന്നതിൽ പിന്നെ എന്ത് കെ എൻ എം എന്ത് ആദർശ പിന്നുള്ളത് എന്താണ് പുതിയ ചിന്താധാരയുമായി പുറത്തുപോയ ആളുകളെ വിമർശിക്കാൻ പാടില്ലെന്നുള്ള അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു സി പി സലീം തിരിച്ചു പോന്നു ഇപ്പോൾ കേൾക്കുന്നത് മടവൂർ വിഭാഗവും അവരെ പ്രസംഗങ്ങൾക്ക് വിപ്പ് കൊടുത്തിട്ടുണ്ടത്രേ അബ്ദുറഹ്മാൻ സലഫിയെ പറ്റി പറയരുത് കെ എൻ എമ്മിനെ വിമർശിക്കരുത് ഇന്ന് നമുക്ക് കേൾക്കാം ഐക്കരപ്പടിയിൽ രണ്ടു കൂട്ടരും ആക്രമിക്കുന്നത് ഞങ്ങളെയാണ് രണ്ടു കൂട്ടരെയും ഉന്നം ഞങ്ങളാണ് കാരണം എന്താ അവരുടെ ആദർശ ശത്രുക്കൾ ഞങ്ങളാണ് ആദർശത്തിൽ വെള്ളം ചേർത്ത് ആളെ കൂട്ടാൻ വേണ്ടി ആദർശത്തിൽ മായം കലർത്തിയ ഈ വർഗം അവർ ഇസ്ലാഹി പ്രസ്ഥാനത്തെ നശിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് തുറന്നു പറയുന്നു എന്നതാണ് ഞങ്ങൾക്കുള്ള കുറ്റം എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയരുത് ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട് പലപ്പോഴും കുത്തുമ നടത്തിയിട്ടുണ്ട് ഞാനിവിടെ ജിന്നിനോട് പ്രാർത്ഥിക്കാനോ ജിന്നിനോട് സഹായം തേടാന്നോ പറഞ്ഞു ഒരു വാക്ക് പോലും ഉദ്ധരിക്കാൻ ആർക്കെങ്കിലും കഴിയോ ഇവിടെ ഒരു വിശദീകരണം നേരത്തെ വെച്ചിട്ടില്ല മൂന്നോ നാലോ വിശദീകരണങ്ങൾ ഈ പരിസരത്ത് നടന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നൊരു വിശദീകരണം നടത്തുന്നത് ചില ആളുകൾ ചോദിക്കും നിങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നാൽ പോരെ എന്തിനാ ഇങ്ങനെ പറയണു അതേ ആളുകൾ ചോദിക്കും എന്ത് അവരങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ട് നിങ്ങൾക്കൊരു വാക്ക് മറുപടി പറയാൻ കഴിഞ്ഞോ നിങ്ങളെയൊക്കെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പറയില്ലേ അപ്പൊ നിങ്ങളെയൊക്കെ തെളിവില്ല ഇപ്പം മിണ്ടിയാലും കുറ്റം മിണ്ടിയില്ലെങ്കിലും കുറ്റം ഇനി ഇതൊക്കെ മനസ്സിലായ ആളുകൾ പറയും ഇതൊന്ന് നേരത്തെ പറഞ്ഞുകൊണ്ടാ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതും ഈ മനുഷ്യന്മാരാ പറയാ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞങ്ങൾ എവിടെയും പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ ജനങ്ങൾക്ക് ദീൻ കൂട്ടാതെ കുറക്കാതെ പഠിപ്പിക്കുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പഴയ ആദർശമേതോ രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പുള്ള ആദർശമേതോ അത് കൂട്ടാതെ കുറക്കാതെ ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ തൗഹീദിൽ പുതിയ തിരുത്തു കൊണ്ടുവന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൽ അട്ടിമറി നടത്തിയവരാണ് ഈ കോക്കസ് അവരെ തുറന്നു കാണിക്കുന്ന ക്ലിപ്പുകളും വിശദീകരണങ്ങളും ഇൻഷാല്ല മകരവിന് ശേഷമുള്ള പരിപാടിയിൽ ഉണ്ടായിരിക്കും എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബാനു താല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ വാഹർദാൻ അലഹമുല്ലാ റബുലാലമീൻ അസ്സാം വലൈക്കും അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ അംബിയ ഇവൽ മുർസലീൻ മുഹമ്മദിൻ വഅല ആലിഹി വസഹാബത്തിഹി അജ്മഈൻ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാ അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ് മഹരിബിന് മുമ്പ് ഞാൻ പറഞ്ഞ വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം നിങ്ങളുടെ ശ്രദ്ധ പുതിയ ഹദീസ് നിഷേധ പ്രവണതയിലേക്ക് ക്ഷണിക്കുകയാണ് കേരള നദുവത്തുൽ മുജാഹിദീനും കേരള ജമീയത്തുലുലമയും സ്വഹീഹായ ഹദീത്തിൽ ഒരു കാര്യം വന്നാൽ അത് സ്വീകരിക്കണം അത് ജീവിതത്തിൽ പകർത്തണം അത് പ്രചരിപ്പിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള പ്രസ്ഥാനമാണ് എന്നാൽ തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കാത്ത ശാസ്ത്രത്തിന് യോജിക്കാത്ത തങ്ങളുടെ താല്പര്യങ്ങൾക്ക് യോജിക്കാത്ത പല ഹദീത്തുകളെയും തള്ളിക്കളയുക എന്നത് ഒരർത്ഥത്തിലുള്ള ഹദീത്തു നിഷേധം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇന്ന് ഇക്കഴിഞ്ഞ പത്തു വർഷത്തോളമായി മടവൂർ വിഭാഗത്തിൻ്റെ ഹദീസ് നിഷേധത്തെ തുറന്നു കാട്ടുകയും അബ്ദുസലാം സുല്ലമിയും കോക്കസും ഉയർത്തിവിടുന്ന ഹദീസ് നിഷേധ ചിന്താഗതിയെ പ്രമാണങ്ങൾ ഉപയോഗിച്ച് ഖണ്ഡിക്കുകയും ചെയ്തവരാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രവർത്തകർ പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ ഇന്ന് മടവൂരികളെ എതിർത്ത നാവുകൾക്ക് കൂച്ചുവിലങ്ങുകൾ വന്നിരിക്കുന്നു ഹദീസ് നിഷേധത്തിനെതിരെ ശബ്ദിച്ച നാവുകൾക്ക് അത് പറയാൻ പറ്റാത്ത മൂക്കുകയറുകൾ വന്നിരിക്കുന്നു എന്നു മാത്രമല്ല കെ എൻ എമ്മിൻ്റെ സംസ്ഥാന ആസ്ഥാനമായ സി ഡി ടവറിൽ വെച്ച് പോലും സഹീഹായ ഹദീത്തുകളെ പുച്ഛിക്കുകയും ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സുന്നത്തുകളെ പരിഹസിക്കുകയും ഇസ്ലാമിലെ പ്രബലമായ സുന്നത്തുകളെയും വാജിബായ കാര്യങ്ങളെയും പോലും മുറുകെ പിടിക്കുന്നവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു കെ സി നിയമത്തുള്ള ഫാറൂഖിയുടെ കുപ്രസിദ്ധമായ സി ഡി ടവർ പ്രസംഗം ജമാഅത്തുകാരും അതുപോലെ കുബൂരികളും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ എതിരാളികളൊക്കെ എമ്പാടും ആഘോഷിക്കുകയും ഇന്നും അത് നെറ്റിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരിൽ അതിൻ്റെ ശത്രുക്കൾ കൊണ്ടു നടക്കുകയുമാണ് പല സ്റ്റേജുകളിൽ വെച്ച് നമ്മളത് ഓർമ്മപ്പെടുത്തിയിട്ടും അത് തിരുത്താനോ തിരുത്തിക്കാനോ ഇവിടെ ഒരു സംവിധാനവും ഉണ്ടായിട്ടില്ല ഈ ഫറോക്ക് ചുങ്കത്ത് വന്ന് അതിനെ ന്യായീകരിക്കുകയാണ് അബ്ദുറഹ്മാൻ സലഫി ചെയ്തത് ഞാൻ ആദ്യമായി നിങ്ങൾക്ക് നിയമത്തുള്ള ഫാറൂഖി താടിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ ഒരു ഭാഗമാണ് ആദ്യമായി കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം എന്താണ് സലഫി പണ്ഡിതന്മാരുടെ നിലപാട് എന്ന് നമുക്ക് വിവരിക്കാം ഒന്നാമതായി നിങ്ങൾ നിയമത്തുള്ള ഫാറൂഖിയുടെ പ്രസംഗം ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക വേറൊരു കൂട്ടാൾക്കാര് താടിയാകുന്ന സുന്നത്തിനെ ഫറവാക്കി താടി വെക്കൽ നിർബന്ധമാണ് എന്ന് മാത്രമല്ല അതിൽ ബ്ലേഡോ കത്തിയോ തൊടാൻ പാടില്ല ഒരു സുന്നത്തുമിലേ പിന്നെ പറയാണ് താടി വെക്കാത്ത മുസ്ലിം അല്ലാന്ന് തീവ്രത തീവ്രതയിലേക്ക് പോവുക പിന്നെ താടി വെക്കാത്തവനെ കണ്ടാൽ ഇങ്ങനെ നോക്കുക ഒരു ഫറലായ സംഗതി ഒഴിവാക്കിയ ഒരു മനുഷ്യനോട് പെരുമാറുന്നത് പോലെ പെരുമാറുക ഇത് രണ്ടും ശൈത്താനിൽ നിന്നുണ്ടാകുന്നതാണ് ഒന്നാമത്തോൻ അതിനെ വളരെ ലാഘവത്തോടു കൂടിയിട്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല മുഖത്തിന് അഴകാണെങ്കിൽ വെച്ചാൽ ഇല്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നല്ല അള്ളാന്റെ റസൂൽ പറഞ്ഞത് താടി സുന്നത്താന്നാ സുന്നത്തുമ്പിൽ നിന്നാ മതി അവിടെ നിന്നില്ല തക്കവം അങ്ങോട്ട് മൂത്തിട്ട് എന്തായി അതിനെ ഫറലാക്കി താടി വെക്കൽ എന്നാ ഫറലാക്കിയ താടി ഏതെങ്കിലും താടി പോരാ അതങ്ങോട്ട് പോയിക്കോട്ടേന്ന് അയിമ തൊടാൻ പാടില്ല കത്തിയോണ്ടെന്ന് അപ്പൊ എന്തായി ഒരു വളരെ പ്രബലമായ ഒരു ഫറലായി മാറിയത് പിന്നെങ്ങനെ നോക്കിയിട്ട് താടി വെക്കാത്തവൻ മുസ്ലിം അല്ല എന്നതിലേക്ക് എത്തി ഇതാണ് ഒലുവ് ഒലുവൻ ഫിൽ ഹദ് അതിർത്തി വിട്ടുകടന്നു പോവുക തജാവുസുൽ ഹദ് അതിർത്തി വിട്ടുകടന്നു പോവുക ഒരു അതിർത്തി മതം എന്ന് പറഞ്ഞാൽ മിതമാണേ മതം വളരെ എളുപ്പവുമാണ് പക്ഷേ ഈ തീവ്രത കാണുമ്പം കുട്ടികളിലേക്ക് വരാൻ മടിക്കുക അതിപ്പോ ഞാൻ എം എസ് എമ്മിലേക്ക് വന്നാൽ ഐ എസ് എമ്മിൽ വന്നാൽ പിന്നെ ഈ കോച്ചിലൊക്കെ ഞാനും നടക്കണ്ടേ എടങ്ങേറാണത് എടങ്ങേറായി തോന്നു മതം എളുപ്പമെന്നാണ് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് അദ്ദീന് യുസുറിൻ മതം വളരെ എളുപ്പമാണ് കൊണ്ടു നടക്കാനും ചെയ്യാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും ഒക്കെ ഇത്ര എളുപ്പമുള്ളൊരു ഒരു സംഗതി വേറല്ല കണ്ട് പറഞ്ഞ് ബേജാറാക്കിയിട്ട് ഇതിക്ക് വന്നാൽ അങ്ങനെ ഒന്ന് കന്നോട് കഴിയൂല അതുകൊണ്ട് കുറച്ചും കൂടി കാലം കഴിയട്ടെ എന്ന അവസ്ഥയിലേക്ക് മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുക യഥാർത്ഥത്തിൽ ഹുസൈൻ മടപൂരിന്റെ കൂടെ പോയ ആളുകൾ പറഞ്ഞു പരത്തിയ ഒരു കാര്യമാണ് യുവാക്കളും ചെറുപ്പക്കാർ പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുമൊക്കെ അനുഷ്ഠാന തീവ്രതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് എന്താണ് അനുഷ്ഠാന തീവ്രത വസ്ത്രം കയറ്റി ഉടുക്കുന്നു താടി വളർത്തുന്നു അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ മുഖം മറക്കുന്നു കൃത്യമായി ജമാഅത്തിന് വരുന്നു ജീവിതത്തിൽ വിശുദ്ധി പുലർത്തുന്നു നടത്തവും നോട്ടവും ഇരുത്തവും ഒക്കെ ശ്രദ്ധിക്കുന്നു അങ്ങനെ ദീനീ കാര്യങ്ങളിൽ മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാർ വളർന്നു വരുന്നതിനെ പരിഹസിച്ചുകൊണ്ട് അബൂബക്കർ കാരക്കുന്നിനെ പോലുള്ളവർ ഉപയോഗിച്ച വാക്കാണ് അനുഷ്ഠാന തീവ്രത ആ തീവ്രത അന്ന് പ്രചരിപ്പിച്ചു നടന്നിരുന്ന ആളാണ് നിയമത്തുള്ള വളണ്ടിയർ കോറിൻ്റെ ബാനറിലൂടെ പിന്നെ അവിടെ വേണ്ടതുപോലെ സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് കൊണ്ടോ എന്തോ ഇപ്പുറത്തേക്ക് ചാടിയപ്പോഴും ആ വാദം അയാൾ നിലനിർത്തി ഇയാൾ പ്രസംഗിച്ച നിങ്ങൾ ശ്രദ്ധിച്ചോ താടിയാകുന്ന സുന്നത്തിനെ ഫറലാക്കി ചിലർ ആരായി ചിലർ സെലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് വാജിബാണെന്ന് ഇപ്പോൾ ലജ്ന ദായിമയുടെ ഫത്വ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അൽ ലഹിയത്തി മുങ്കറുൻ അലീമുൻ താടിയെ പരിഹസിക്കൽ വലിയ പാപമാണ് യൂജിബുർ റിദ്ദ അത് അയാൾ മുർത്തദ്ദാകാൻ കാരണമാകും ഒരു ചോദ്യത്തിന് മറുപടി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറാം നമ്പറായി ലജ്ന ദായിമ കൊടുത്ത ഫത്വയാണ് قد دلت سنة رسول الله صلى الله عليه وسلم الصحيحة على وجوب إعفاء اللحى وإرخائها وتوفيرها റസൂൽ പ്രബലമായ സുന്നത്ത് അറിയിച്ചിട്ടുണ്ട് താടി വളർത്തുന്നതും അത് നീട്ടുന്നതും അത് സമർത്ഥമായി വെക്കുന്നതും വാജിബാണ് എന്ന് അത് വടിക്കുന്നതും അത് ചെറുതാക്കുന്നതും ഹറാമാണെന്നും എന്നിട്ട് സഹിയായ ഹദീസുകൾ ഇവിടെ എടുത്തു കൊടുക്കുന്നുണ്ട് ഇതാണ് സലഫി ലോകത്തിൻ്റെ നിലപാട് എന്ന് മാത്രമല്ല വഫിറു എന്നിങ്ങനെയുള്ള കൽപ്പനകളൊക്കെ അത് നിർബന്ധത്തിനുള്ള കൽപ്പനകളാണ് കേവലം ഒഴിച്ചാൽ കൂലി ഒഴിച്ചാൽ ശിക്ഷയില്ല എടുത്താൽ കൂലിയുണ്ട് എന്ന് പറയുന്ന ഫിഖുല സുന്നത്തല്ല അത് മറിച്ച് സുന്നത്തും മിൻ സുനനിൽ അമ്പിയ പ്രവാചകന്മാരുടെ ചര്യകളിൽപ്പെട്ട നടപടിക്രമങ്ങളിൽപ്പെട്ട ഒന്നാണ് താടിയുടെ സൈഡിൽ നിന്നും തൂല് നീളത്തിൽ നിന്നും വീതിയിൽ നിന്നും എടുത്തിരുന്നു എന്ന് പറയുന്ന ഹദീസ് സനത് പോലും ഇല്ലാത്ത ബാത്തിലായ കള്ള ഹദീസാണെന്നും ഈ സ്വത്വയിൽ തന്നെ കാണുവാൻ സാധിക്കും എന്നാൽ സുഹൃത്തുക്കളെ അതിനെ ഒലുവ് എന്ന് പറഞ്ഞ് പരിഹസിക്കുക അവിടെ ചെയ്ത് ഒലുവ് എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹും റസൂലും നിശ്ചയിച്ച അപ്പുറം കിടക്കലാ അതിർത്തിക്കുള്ളിൽ നിൽക്കുന്നത് ഒലുവല്ല താടി നീട്ടി വളർത്തുന്നത് ഒലുവാണെന്ന് പറഞ്ഞ ഒരൊറ്റ ഈ പണ്ഡിതനെയും നമുക്ക് കാണാൻ സാധ്യമല്ല എന്നിട്ട് മൂപ്പര് താടി വെക്കുന്ന അഴകല്ല അതുകൊണ്ട് ഞാൻ വെക്കണില്ല എന്ന് മാർത്താൽ അത് ശൈത്താനീയത്താണ് അതുപോലെ താടി നീട്ടണം അതിമ തൊടാൻ പാടില്ല അതങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വെച്ചാൽ അതും ഒലുവാണ് എന്നാ പറയുന്നത് എത്ര എത്ര സെലഫി പണ്ഡിതന്മാർ അദ്ദേഹം ശൈത്താനാക്കിയത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ Umar Maulavi K P Muhammad Maulavi K M Maulavi N K Ahmed Maulavi ഇവരൊക്കെ താടി സമർത്ഥമായി വളർത്തിയിരുന്നവരും അത് അങ്ങനെ തന്നെ വിട്ടേക്കണമെന്ന അഭിപ്രായക്കാരുമായിരുന്നു ഒരിക്കൽ ഞാൻ ഉമർ മൗലവിയോട് അൽബാനിയുടെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു കബലത്ത് കഴിഞ്ഞിട്ട് ഒരു പിടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് വെട്ടാമെന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇബിൻ ഉമർ അങ്ങനെ വെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇബിൻ ഉമറിനെ അള്ളാഹു റസൂലാക്കിയിട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള എജിത്യാദിയായ ഒരു വിഷയമാണ് ഒരു പിടിയിലധികം വന്നാൽ വെട്ടാമോ അതല്ല തീരെ വെട്ടാൻ പാടില്ലയോ എന്നത് അത് പറയുന്നതിന് പകരം മടവുരിസം ഏറ്റെടുത്തുകൊണ്ട് താടി വെക്കാത്തവൻ മുസ്ലിമല്ല എന്ന് പറഞ്ഞു ആരാ പറഞ്ഞത് കട്ടുമുറിച്ച ക്ലിപ്പുകളെ കൊണ്ട് മടവൂരികൾ സ്ഥാപിച്ചതാണത് നമ്മൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒലുവ് ഒലുവിനെ കുറിച്ച് റസൂല് പഠിപ്പിച്ചത് എന്താ ഇയാക്കുമ്പൽ ഒലുവ ഫൈനൽ ഒലുവഹലക്കമങ്കാന കബലക്കും ഒലുവിനെ നിങ്ങൾ സൂക്ഷിക്കണം ആ ഒലുവാണ് നിങ്ങൾ മുമ്പിലെ നശിപ്പിച്ചത് അതിരി വിടുന്നത് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അപ്പൊ ഒലുവ് കുഫറാണ് അവരാൾ താടി നീട്ടി വളർത്തിയാൽ അത് കുഫറാണ് എന്നിടത്തേക്കാണ് ഇയാളുടെ വാദം എത്തിയത് എന്നിട്ട് സുഹൃത്തുക്കളെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് പറയുന്ന ആളുകൾ മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുന്നവരാണ് എന്നൊരു പരിഹാസവും റസൂലുള്ളാന്റെ ഹദീത്ത് അനുസരിച്ച് താടി നീട്ടി വളർത്തണം എന്ന് പറയുന്നവർ മനമടുപ്പിച്ച് പിന്നോട്ട് വലിക്കുകയാണ് അതുകൊണ്ട് പലരും ഇസ്രായേൽ പ്രസ്ഥാനത്തിലേക്ക് വരാൻ മടിക്കുന്നു നാം ഇത് കണ്ട നിങ്ങൾ താടി വളർത്തുക പ്രവാചക മാതൃക സ്വീകരിക്കുക ദുബായ് ഇസ്ലാഹി സെന്റർ പുറത്തിറക്കിയതാണ് ഇന്നത്തെ ജമ്മിയത്രമയുടെ വൈസ് പ്രസിഡന്റ് മൊഹിയദ്ദീൻ മദനിയും അബൂബക്കർ ഫാറൂഖിയും തയ്യാറാക്കി എൺപത്തി ഏഴിൽ പുറത്തിറക്കിയ പുസ്തകം ഇതിൽ താടി വളർത്തൽ ഹറാമാണെന്ന് പറയുന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ കൊടുത്തത് താടി വളർത്തുന്നത് നിർബന്ധമാണെന്ന് പറയുന്ന ഹദീത്തുകൾ ഉദ്ധരിച്ചിട്ട് താടി വളർത്ത് വടിക്കുന്നത് ഹറാമാണെന്ന് പറഞ്ഞ ഉദ്ധരണികൾ ഈ പുസ്തകത്തിൽ കൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കും താടിയിലാണോ ഇസ്ലാം എന്ന പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്ത ഉമർ മൗലവിയും കെ പിയും താടി വളർത്തൽ അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞവരാണ് കെ എം മൗലവി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ സൗദിയിൽ പോയപ്പോ നിങ്ങളാണ് യഥാർത്ഥ സെലഫികളെന്ന് കേരളത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു ഇവിടെ ചില സലൂണുകൾ തുറന്നിട്ടുണ്ടെന്നും അവിടെ താടി പഠിച്ചു കൊടുക്കുന്നുണ്ടെന്നും അറിയാൻ സാധിച്ചു ഇവിടുത്തെ പണ്ഡിതന്മാർ അത് ഹറാമാണെന്ന് പറയുന്നവരല്ലേ എന്ന് നിവേദനം കൊടുത്തത് കെ എം മൊലിവി എന്ന പുസ്തകത്തിൽ കാണാം അപ്പൊ ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ മനം മടിപ്പിച്ച് പിന്നോട്ട് വലിക്കുന്നവരാണെന്ന ഈ ആരോപണം ഇത് യഥാർത്ഥത്തിൽ സുന്നത്തിനെ പരിഹസിക്കലാണ് ഇസ്ലാമിക സുന്നത്ത് മുറുകെ പിടിക്കുന്നവരെ അതിലേക്ക് ക്ഷണിക്കുന്നവരെ പരിഹസിക്കലാണ് ഇനി നിങ്ങൾ നോക്കൂ വസ്ത്രം കയറ്റി ഉടുത്തതിനെ അദ്ദേഹം പരിഹസിക്കുന്നു ഇതാണ് ഒലുവ് ഒലുവൻ ഫിൽ ഹദ് അതിർത്തി വിട്ടുകടന്നു പോവുക തജാവുസുൽ ഹദ് അതിർത്തി വിട്ടുകടന്നു പോവുക ഒരു അതിർത്തി മതം എന്ന് പറഞ്ഞാൽ മിതമാണ് മതം വളരെ എളുപ്പവുമാണ് പക്ഷേ ഈ തീവ്രത കാണുമ്പം കുട്ടികളിലേക്ക് വരാൻ മടിക്കുക അതിപ്പോ ഞാൻ എം എസ് എമ്മിലേക്ക് വന്നാല് ഐ എസ് എമ്മിൽ വന്നാല് പിന്നെ ഈ കോച്ചിലൊക്കെ ഞാനും നടക്കണ്ടേ എടങ്ങാറാണത് എടങ്ങേറായി തോന്നും മതം എളുപ്പമെന്നാണ് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് അദ്ദീന് യുസുറിൻ മതം വളരെ എളുപ്പമാണ് കൊണ്ടു നടക്കാനും ചെയ്യാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും ഒക്കെ ഇത്ര എളുപ്പമുള്ളൊരു ഒരു സംഗതി വേറല്ല അതുകൊണ്ട് പറഞ്ഞ് ബേജാറാക്കിയിട്ട് ഇതിക്ക് വന്ന അങ്ങനെ ഒന്ന് കന്നോട് കഴിയൂല അതുകൊണ്ട് കുറച്ചും കൂടി കാലം കഴിയട്ടെ എന്ന അവസ്ഥയിലേക്ക് മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുക നിരാണ്ട മേപ്പറിന് കയറ്റിയിട്ട് ത്രീ ഫോർത്തിൽ എന്താ പറയാ എന്തെങ്കിലും പറയല് ആ നിലക്ക് അവിടെയാണ് മുറിച്ച് നല്ല നല്ല എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ എം ബി ബി എസിന് പഠിക്കുന്ന കുട്ടികൾ ഈ ഈ ഒലുവ് തലയിൽ കയറിയിട്ട് ഓരോരുത്തരുണ്ട് പറഞ്ഞ് നിങ്ങളെ കത്തിരി കണ്ടെടുത്തിട്ട് നെരിയാണിൻ്റെ അവിടെ എത്തിയാൽ പോരെ അതിന്റെ മേലെ കയറ്റിട്ട് മുറിക്കുക അപകടമാണ് അപ്പൊ മതം എളുപ്പമാണ് എന്നതാ മൂപ്പരെ തെളിവ് ഈ പറഞ്ഞ ഹദീത്തുകൾക്കും പണ്ഡിതന്മാരെ ഫത്വകൾക്കും ഒക്കെ എതിർക്കാനുള്ള എന്താ മതം എളുപ്പമാണ് മതം വളരെ എളുപ്പമാണ് ഇതാർക്കും വ്യാഖ്യാനിച്ചുകൂടെ നോമ്പെടുക്കാത്ത ആൾ എന്താ നോമ്പെടുക്കാത്ത മതം എളുപ്പമാണ് സുബൈ കളിക്കാത്ത ആൾ എന്താ സുബൈ കളിക്കാത്ത മതം എളുപ്പമാണ് ഇങ്ങനെ പറഞ്ഞ് വ്യാഖ്യാനിക്കാമോ എന്നിട്ട് മതം അനുഷ്ഠിക്കാനും ആചരിക്കാനും എളുപ്പമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തതൊന്നും മതത്തിലില്ലാന്ന് അതല്ലാതെ ഓരോരുത്തരും അവനവൻ എളുപ്പമുള്ള മാത്രം ചെയ്താൽ മതി എന്നല്ല